അപ്പോൾ രാവിലെ സമയം ഏകദേശം ഏഴരയോടുകൂടി ഞങ്ങൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് പിന്നെ നമ്മുടെ സുഹൃത്തായ ജയദേവിൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെയായിരുന്നു നമ്മുടെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ അതെ നമ്മൾ കാസർഗോട്ട് നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് നമ്മളിവിടെ അധികം സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പം അധികം ആരും പോകാത്ത സ്ഥലങ്ങൾ തപ്പിപ്പിടിച്ച് നമ്മളെല്ലാവരും കൂടെ പോവാണ് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് ആണ് അപ്പോൾ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം ബാ അപ്പോൾ കാസർഗോഡ് വന്ന് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ തെക്കൻ ജില്ലകളിലൊക്കെ കണ്ടു പരിചയിച്ചിട്ടുള്ള ആ ഒരു ടെറേനും ലാൻഡ്സ്കേപ്പുമേ അല്ല ഇവിടെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒരു മൊത്തത്തിൽ റോഡുകൾ പോലും വളരെ ഡിഫറൻ്റ് ആയിട്ട് തോന്നി ഇത് കണ്ടോ ഇവിടെ എല്ലാം മറ്റേ ആ ഒരു വെട്ടുകളിൽ ഉണ്ടാക്കുന്നതാണ് അത് ആ മെഷീൻ വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് കണ്ടോ ഫോട്ടോ ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഈ കല്ലൊക്കെ അത് ഇവിടെ മിക്ക വീടുകളിലും ഇതാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കർണാടകയുടെ ഉള്ളിൽ ഉൾഭാഗങ്ങളിലൊക്കെ പോകുന്ന ആ ഒരു ഫീലൊക്കെ ചെറുതായിട്ട് കിട്ടും ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഇവിടുത്തെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അനന്തപൂർ ടെമ്പിളിലാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ ഇതാണ് നമ്മൾ തേടി വന്ന ആ ഒരു അനന്തപൂർ ക്ഷേത്രം ഇത് ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ആക്ച്വലി ഇവിടെ രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്നാമത് കാര്യം തിരുവനന്തപുരമായിട്ട് വളരെ ബന്ധമുണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് നമ്മുടെ ശ്രീപത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രമായിട്ട് ഇതിന് ബന്ധമുണ്ട് ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം അതായത് മഹാവിഷ്ണു ഇവിടെ നിന്ന് ആണ് നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത് അതൊക്കെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യം ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലേക്കിന് നടുക്കുള്ള ഒരേ ഒരു ക്ഷേത്രം കേരളത്തിൽ അത് നമ്മുടെ ഈ കാസർഗോഡുള്ള ഈ ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മുൻപ് ഈ അടുത്ത കാലം വരെ ഇവിടെ ഇതിനകത്തൊരു ഉണ്ടായിരുന്നു ഈ ഒരു ലേക്കിൽ ഇതിനകത്തുള്ള ലേക്കിൽ അപ്പോൾ അത് ഇവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ച് ആണ് ജീവിച്ചിരുന്നത് അതൊരു വെജിറ്റേറിയൻ മുതലായിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ അത് ആക്ച്വലി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് ചത്തുപോയി അപ്പോൾ അതൊരു വലിയ പ്രത്യേകതയായിരുന്നു ആക്ച്വലി അതൊരു ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് കാണുമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ല കേട്ടോ അപ്പോൾ അവിടെ ക്യാമറ വീഡിയോ എല്ലാം എടുക്കണമെങ്കിൽ നമ്മൾ മുൻകൂറായിട്ട് റിക്വസ്റ്റ് എഴുതി ചോദിച്ചു വേണം എടുക്കാനായിട്ട് ഇത് സൈഡിലേക്ക് പോകുമ്പോൾ ചെറിയൊരു വേറൊരു കുളവും അതുപോലെ ചെറിയൊരു അമ്പലവും ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കുന്നതാണ് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ കേട്ടോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും അറ്റത്തെ കുളം കേട്ടോ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്താണ് ഈ ഒരു കുളം നമുക്കെന്തായാലും തിരിച്ച് അങ്ങോട്ടേക്ക് പോയി കണ്ടോ ഇഷ്ടംപോലെ മീനുണ്ട് ഈ കുളത്തിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മീനുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എൻട്രൻസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഇതാണ് കാർ പാർക്കിംഗ് ഏരിയ ഇത്തിരി വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വെച്ചാൽ നമ്മുടെ ബബിയ എന്ന് പറയുന്ന മുതലയുടെ സമാധി അവരിവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം ആ കടയിലെ ചേച്ചിയാണ് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഓ ജസ്റ്റ് കുഴിച്ചിട്ടിരിക്കുകയെന്നു എന്നല്ലേ അപ്പോൾ അവർ ഇവിടെ ഉടനെ പണിയുമെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇവർ ഇതിന് മുമ്പ് ഇതിന് ഒരു നല്ല രീതിയിലൊരു സമാധിയായിട്ട് ഒരു ഡീറ്റെയിൽസ് ഒക്കെ എഴുതിക്കൊണ്ട് ഒരു സമാധി പണിയും എന്നാണ് ആ ചേച്ചി പറഞ്ഞത് എന്തായാലും ഇതിപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം ആയുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നിങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഓൾറെഡി ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും വരിക ഇതൊക്കെ കാണുക ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള വളരെ റെയർ ആയിട്ടുള്ള എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഇപ്പോൾ നമ്മളിപ്പം അമ്പലം പള്ളി അങ്ങനെയൊന്നും നോക്കണ്ട ഞാൻ പറയുന്നത് ഇതൊക്കെ ഞാൻ പറയില്ലേ കേരളത്തിലെ വളരെ ഐതിഹ്യങ്ങൾ ഉറന്ന ഉറങ്ങുന്ന നമ്മുടെ കൾച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സ്ഥലം അപ്പം മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം